നമസ്കാരം ഞാൻ അനു അനുസ് ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് അതായത് നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ കാണുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഈ സ്നാക്കിൻ്റെ പേര് അലമാങ്ക് എന്നാണ് അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ വടക്കൻ ജില്ലകളിലുള്ളവർക്കൊക്കെ ഒരു തമാശ ആയിട്ട് തോന്നുമായിരിക്കും കാരണം അങ്ങോട്ടൊക്കെ ഈ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പണി ആയുധത്തിൻ്റെ പേരാണ് അലവാങ്ക് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ സ്നാക്കിന് പറയുന്ന പേര് അലവാങ്ക് എന്നാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് അപ്പോൾ അലവാങ്ക ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കറിവേപ്പില എൻ്റെ കയ്യിൽ കറിവേപ്പില കുറച്ചേ ഉള്ളൂ കറിവേപ്പില കുറച്ചുകൂടെ ഉണ്ടെങ്കിലും നല്ലതായിരിക്കും അതും ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാക്കൊത്ത് നമ്മൾ എന്താ പറയുക ഉണ്ണിയപ്പത്തിലൊക്കെ ഇടില്ലേ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് നമ്മൾ കുഴയ്ക്കുന്നത് ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ അതിനേക്കാളും ഒരല്പം കൂടെ ലൂസിന് കുഴച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കയ്യിൽ വെച്ച് പരത്തിയിട്ട് എണ്ണയിൽ വറുത്ത് പോരുകയാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ അത് ഞാനിത് എങ്ങനെയാണ് കുഴക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനൊരു കുഴയ്ക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി പിന്നെ വേണ്ടത് പച്ചമുളക് കറിവേപ്പില സവാള തേങ്ങാക്കൊത്ത് ഇനി ഞാനൊരു അര ടീസ്പൂൺ പെരുംജീരകവും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെരുംജീരകവും തേങ്ങാക്കൊത്തും കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇനി ഇത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ സാധാ വെള്ളം ചൂടുവെള്ളമൊന്നുമല്ല സാധാരണ വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതാ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കാനുള്ളത് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും ഒരല്പം കൂടെ ലൂസ് അപ്പോൾ ഞാൻ ഈ മാവ് കുഴയ്ക്കാനായിട്ട് എനിക്ക് വേണ്ടി വന്നത് ഞാൻ ഒരു കപ്പ് ഗോതമ്പാണ് എടുത്തത് അപ്പോൾ എനിക്ക് ഈ മാവ് കുഴയ്ക്കാനായിട്ട് ഒരു ഏകദേശം ഒരു അര കപ്പോളം വെള്ളം വേണ്ടി വന്നു അര കപ്പ് വേണ്ടി വന്നില്ല അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി കുഴയ്ക്കണം ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴയ്ക്കരുത് അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് പോരാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ കൈവെള്ളയിൽ വെള്ളം തേച്ചിട്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വലുതായിട്ടോ ചെറുതായിട്ടോ ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കയ്യിലൊന്നും ഒട്ടത്തൊന്നുമില്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുവാണ് ഇത് വേവിക്കാനായിട്ട് ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം ഒരു ചെറുതും കൂടെ ഇടുകയാണ് ഈ ഒരു സൈഡ് മൊരിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി അടുത്ത സൈഡ് മുറിയുമ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റാം അപ്പോൾ അലവാങ്ക് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന മാവ് ഇതുപോലെ വറുത്ത് പോരാം അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ക്യാരറ്റൊക്കെ ഓപ്ഷനിലാണ് ക്യാരറ്റൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം